എം വിജിൻ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് Madayi government vocational higher secondary സ്കൂളിൽ സ്ഥാപിച്ച ഗണിതശാസ്ത്ര കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു M Vijin M L A ഉദ്ഘാടനം നിർവഹിച്ചു government vocational higher secondary school Madayi maths lab ഒരുപാട് കാലത്തെ ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ് ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലാപ്ടോപ്പും പ്രൊജക്ടറും അടങ്ങുന്ന ഒരു ഗണിതശാസ്ത്ര ലാബിന് മാത്സ് ലാബിന് ഫണ്ട് നൽകിയത് അത് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ഇന്ന് ആ ലാബ് ഈ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി തുറന്നു കൊടുക്കുകയാണ് ഒരേ സമയം ഇരുപത്തിയഞ്ച് പേർക്ക് ഇരുന്ന് പഠനം നടത്താൻ പറ്റുന്ന സൗകര്യം മാത്സ് ലാബുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ജില്ലയിൽ തന്നെ ഇപ്പോൾ എസ് എസ് കെ ഉൾപ്പെടെ പുതിയ പ്രൊജക്റ്റുകൾ മാത്സ് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ മടായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മാത്സ് ലാബ് എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് എല്ലാ തലങ്ങളിലും ഇനിയിപ്പോൾ നമ്മുടെ മറ്റ് മണ്ഡലങ്ങളിലെ മറ്റ് സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ ലാബുകൾ വരാൻ വേണ്ടി പോവുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കരുത്തുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായി ഹൈടെക് ക്ലാസ് മുറികളുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം മാത്സ് ലാബുകൾ ഉൾപ്പെടെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു അധ്യക്ഷത വഹിച്ചു ലാബിൽ ഇരുപത്തിയഞ്ച് ലാപ്ടോപ്പുകൾ പ്രൊജക്ടർ ഫർണിച്ചർ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് school principal doctor P Sheeja സ്വാഗതം പറഞ്ഞു D P C S S K Kannur E C Vinod Oushadhi board member K Padmanabhan P T A president K P Manoj head ministers T V Suchitra Madayi B P O Vinod Kumar staff secretary V Dhanaraj എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ പഠന സമയത്തും പരീക്ഷാകാലത്തും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഗണിതശാസ്ത്ര ലാബിൻ്റെ അഭാവം അത് നമ്മുടെ ബഹുമാന്യനായ M L A Shri M Vijin അവരുടെ സഹായത്തോടെ ആ വലിയൊരു ആവശ്യം ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് എം എൽ എയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു ഗണിതശാസ്ത്ര ലാബ് ഉദ്ഘാടനം ചെയ്തതോടുകൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഇനി വരാൻ പഴയങ്ങാടി നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ് ആയിരം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം അതിവിശാലമായ ഭക്ഷണശാല eco friendly L E D lights and surrounding digital sound system centralise racing വിശാലമായ കാർ പാർക്കിംഗ് മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി